Hey guys! Hello! As you guys know from the title, today's video we are going to do a cooking show. And in the video Sneha is making her special noodles. ഇന്ന് ഡിന്നറിന് നമ്മൾ നൂഡിൽസ് പ്രിപ്പയർ ചെയ്യണമെന്ന് വിചാരിച്ചേക്കുന്നത് അപ്പോൾ ഇന്നത്തെ നൂഡിൽസിൻ്റെ എന്ന് പറഞ്ഞാൽ ചില്ലി ഗാർലിക് നൂഡിൽസ് ആണ് അപ്പം ഇന്ന് ഡിന്നർ ഡിന്നർ ഡിന്നറിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം അപ്പം ഞാൻ കുറേ എനിക്ക് കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ഒണിയൻ വേണം പിന്നെ ക്യാരറ്റ് വേണം വൺ ക്യാരറ്റ് എടുക്കാം പിന്നെ ഒരു കുറച്ച് ഗാർലിക് എടുക്കണം പിന്നെ മഷ്റൂംസ് മഷ്റൂംസ് വേണം പിന്നെ green capsicum red capsicum yellow capsicum പിന്നെ രണ്ട് ചില്ലി അതേപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് അല്ലെങ്കിൽ അതിനിടയ്ക്ക് നമുക്ക് ഇടണം ഇതുപോലെ സ്പ്രിംഗ് ഓണിയൻ വേണം അപ്പം ഞാൻ കട്ടിംഗ് ആയിരുന്നു എല്ലാ ഏകദേശം കട്ടിംഗ് എല്ലാം കഴിഞ്ഞു ഇനി ഇത് മാത്രമേ ഉള്ളൂ അപ്പം ഇനിയും പ്രിപ്പയർ ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് കാണാം along with us in preparing our food we have our taste tester Winter! Hi Winter! See? Excel. do Excel. Showing some love to the chef. <laughs> so we are going to start the preparations. Yes. So these are plain noodles. Okay, there's not those uh, Maggi type noodles, just plain Chinese noodles itself. എല്ലാവർക്കും അറിയാം okay I guess first step is നമ്മൾ നൂഡിൽസ് എടുത്തിട്ട് ബോയിൽ ചെയ്യണം so Sneha doing that I don't know what Winter is doing. Changes on the floor. വിന്ററിന് പുതിയ കോളർ കിട്ടിയിട്ടുണ്ട് യാ ലുക്ക് ദാറ്റ് ഓയിൽ എന്നിട്ട് കഴിഞ്ഞു അപ്പം ഇനി നമുക്ക് ബാക്കി പ്രിപ്പറേഷൻസ് കാണാം എങ്ങനെയാണെന്ന് എനിക്ക് അറിയാവുന്ന പോലാണ് ഞാൻ എങ്ങനെയാണ് ഇത് സഹായിക്കുന്നത് അതുപോലെ ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടൊന്നും അറിയത്തില്ല കുറച്ച് ഒന്ന് ചൂടാവാം പാൻ ചൂടായിട്ടുണ്ട് നമ്മൾ ഇതിനകത്തോട്ട് ഓയിൽ ആഡ് ചെയ്യാം കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ ഗാർലിക് ആഡ് ചെയ്യാൻ പോവാണ് വൈകിട്ട് ജസ്റ്റ് ചൂടായിട്ട് അതേപോലെ നമ്മൾ നൂഡിൽസിന് ആദ്യമേ കുറച്ച് സോൾട്ട് ഇട്ടിട്ട് വേണം നൂഡിൽസ് ബോയിൽ ചെയ്യാൻ വീണ്ടും നമ്മളിപ്പം ഗാർലിക് ആഡ് ചെയ്യാൻ പോകുമ്പോൾ ഗാർലിക്കും ഗ്രീൻ ഗ്രീൻ ചില്ലിയും കൂടെ ആഡ് ചെയ്യാൻ പോകുമ്പോൾ Yeah, so basically eating uh, like me and Sneha, we wanted to you know have some Chinese noodles, and um, instead of uh, buying from outside, you know, I told Sneha, why don't she you know make it? So I'm gonna. Sneha thought, yeah, that's a good idea, and we thought of ഞങ്ങൾ സാധാരണ സാറ്റർഡേ ഫ്രൈഡേയും ചില ഈവനിങ് ചില സമയങ്ങളിൽ ഇവിടെ വരുന്ന വാങ്ങിക്കാറുണ്ട് yes, അപ്പോൾ ഇന്നിങ്ങനെ ഒരു ബ്ലോഗും ആകും നമുക്കിന്ന് ഒരു പ്രിപ്പയറും ചെയ്യാമെന്ന് വിചാരിച്ചു ജസ്റ്റ് ഒന്ന് കളർ മാറി ചെറുതായിട്ടൊന്ന് കളറൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് നമുക്ക് ഓണിയൻ ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഇനി ഓണിയൻ ആഡ് ചെയ്യാം noodles are also boiled. Mmm, smells good. Noodles noodles boil ആയിട്ടുണ്ട് നമ്മൾ ബോയിൽ ചെയ്ത് നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പം ബാക്കി നമുക്ക് ഇനി അതിൻ്റെ നൂഡിൽസ് നോക്കാം So the vegetables are getting sorted. கொஞ்சம் கேரட் ஆகிடும் ക്യാരറ്റ് ഇഷ്ടം എല്ലാവർക്കും എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ ആഡ് ചെയ്യാം mushrooms So we added the mushrooms now. Mushroom ഇങ്ങനെ ഫ്രിഡ്ജിൽ ഇരുന്നോണ്ടാണ് ഈ ഒരു കളർ ഒരു ഫ്രോസൺ ആണ് പിന്നെ അതേപോലെ തന്നെ ക്യാപ്സിക്കം സാരിയാണ് ഗ്രീൻ ക്യാപ്സിക്കവും യെല്ലോ ക്യാപ്സിക്കവും റെഡ് ക്യാപ്സിക്കം വെജിറ്റബിൾ ഫ്രൻസി വെജിറ്റബിൾ ഇതെല്ലാം അതേപോലെ നമുക്ക് ഇച്ചിരി സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്യാം കുറച്ച് ആവി വരുന്നുണ്ട് ആവി വരുന്നുണ്ട് അപ്പോൾ സമയത്ത് നമുക്ക് സോൾട്ട് ഇപ്പോഴും ആഡ് ചെയ്യണ്ട കാരണം നമ്മൾ ന്യൂഡിൽസിൽ സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ബാക്കി എല്ലാത്തിനകത്തും സോൾട്ട് ഓൾറെഡി കാണും ഓരോ സോസിലും പിന്നെ എല്ലാവർക്കും എങ്ങനെയാണ് ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ഉപ്പ് ഉണ്ടോ ഇതുപോലെ തന്നെ സോയ സോസ് ആഡ് ചെയ്യണം ഇത്തിരി ചെറുതായിട്ടൊന്ന് പൊടിക്കാം ഒരു two tablespoon soya sauce add ചെയ്യണം പെപ്പർ പെപ്പർ പൗഡർ ഏരിയ അനുസരിച്ചിടാം കുറച്ചിടാം So uh, I think the reason why Sneha only put very less pepper this time <laughs> is because even when Sneha and I met initially, okay, she asked me, uh, do I like spicy food? I said, yes, I do like spicy food. Then I met Sneha's initial cooking and I found out what kind of spice level Sneha likes and what kind of spice level I like. <laughs> Actually ഞാൻ സാധാരണ ഒരു ആ, ഇച്ചിരി ഇച്ചിരി അല്ലേ ഇച്ചിരി അല്ലേ ഉള്ളായിരുന്നു ഭയങ്കര അത് ഭയങ്കരമായിട്ട് കൂടിയെന്ന് തോന്നുന്നു അല്ലേ Yeah, it was actually a lot. It was spicy. I couldn't like eat it. It was like sweating out. <laughs> ഇത് ചില്ലി സോസ് ആണ് അപ്പം ചില്ലി സോസ് നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ് ടു ടേബിൾ സ്പൂണോളം വേണം ഒത്തിരി ഏരിയ ഇഷ്ടമുള്ളവർക്ക് ഒത്തിരി ഏരിയ കുറച്ച് ഏരിയ ഇഷ്ടമുള്ളവർക്ക് നമ്മൾ ഒരു ചില്ലി സോസ് ആഡ് ചെയ്തിട്ടുണ്ട് hmm. അതുപോലെ തന്നെ സ്വീറ്റ് ചില്ലി സോസാണ് ഇതും ജസ്റ്റ് നമുക്കൊന്ന് ആഡ് ചെയ്യാം ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യാം അത് ഇഷ്ടമനുസരിച്ച് എല്ലാവർക്കും എങ്ങനെയാണ് നൂഡിൽസ് ആഡ് ചെയ്യാൻ പോവാം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്യുവാണ് കുറച്ച് വേണ്ടവർക്ക് ആഡ് ചെയ്യാം So that's it. Noodles is prepared. അപ്പം ഇനിയും റയൻ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് മോമെന്റ് ഓഫ് ട്രൂത്ത് എങ്ങനെയുണ്ട് അത് കഴിച്ചതല്ലേ ഉള്ളൂ It's really good It's really really good too spicy, yeah. <laughs> okay, so based on uh, your preferences, if you like less spicy, you can bring down the amount of spices on the food. But otherwise, it's amazing. So Angane, uh, today's cooking show is over and we are going to enjoy that amazing dish that's near me. so before we end this video, എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക അത്രേ ഉള്ളൂ And we will see you all next on our video. next video. Bye. Bye bye. Ta-da. Ta-da.